welcome welcome welcome friends Adarsh Kichu and ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നിനല്ലോ ഓക്കെ അതായത് നിങ്ങൾക്ക് തമിഴ് കണ്ട മനസ്സിലാക്കി ഫണ്ണി അൺബോക്സിംഗ് ഒക്കെ ഇതുവരെയും ആരും ചെയ്യാത്തൊരു അൺബോക്സിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അത് വേറെ ഒന്നിൻ്റെയും അൺബോക്സിംഗ് അല്ല പീഡിയ ഓക്കെ പീഡിയ എന്ന അൺബോക്സിംഗ് ആണ് ഓക്കെ ഇത് എനിക്കല്ല എൻ്റെ ഒരു റിലേറ്റീവിന് കിട്ടിയതാണ് പീഡിയാഷ്യൂർ വാങ്ങിച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുമല്ലേ ഈ നിങ്ങൾക്ക് ഈ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഇട്ട് നോക്കാൻ വിചാരിച്ചു ഓക്കെ അൺബോക്സിങ് കുറേ നാളെ ഇട്ടിട്ട് വീഡിയോ അപ്പോൾ ഞാൻ വെച്ചാൽ ഈ വീഡിയോ ഇട്ടാൽ ഒരു ഉപകാരം ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഈ പീഡിയാഷ്യൂർ നമുക്കൊന്ന് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഈ പീഡിയാഷ്യൂർ നമുക്ക് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാമല്ലോ അപ്പോൾ ഈ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ അടിയിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് അനുസരിച്ചുള്ള ബെല്ലൈക്കൺ വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടുത്ത് ഈ പി വരണം ഓക്കെ അപ്പോൾ നമുക്കിത് ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമുക്കിത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് കത്രിയാണ് ഓക്കെ കത്രി നിങ്ങൾക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് അൺബോക്സ് നോക്കാം നമുക്ക് ബാക്കിൽ നിന്ന് അൺബോക്സ് ചെയ്യാനങ്ങാം എന്നിട്ട് ഇങ്ങനെ കുത്തുക ഉറ ഒരു ചെറിയ കുത്തു വന്നിട്ടോ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇടണേ എന്താണ് പിന്നെ അകത്താണ് ഇരിക്കുന്നത് പിന്നെ അത് മെയിനായിട്ട് സാധനം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അതായത് this product is not to be used if you have lactose intolerance or galactosemia okay അപ്പോൾ അതൊരു ഡിസീസ് ആണ് അതൊരു അലർജി ആണെന്ന് തോന്നുന്നു ഓക്കെ അതുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സീരിയസ് ഷുവർ യൂസ് ചെയ്യരുത് ഓക്കെ അതിൻ്റെ ഒപ്പം നമ്മുടെ ഒരു പ്രത്യേക സാധനം ഉണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഓക്കെ ഈ സ്കൂപ്പ് കപ്പാണിത് അപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഈ സ്കൂപ്പ് കപ്പ് അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനാണ് ഓക്കെ അപ്പോൾ ആ കൊച്ച് ആ കൊച്ചിന് ഇതിൻ്റെ അകത്ത് കൊടുക്കണമെന്ന് അറിയണം ആ കൊച്ചിന് ഇതിൻ്റെ അകത്ത് കൊടുക്കണില്ലെങ്കിൽ നമുക്ക് ഇത് നമുക്ക് എടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ അൺബോക്സിങ് ഇഷ്ടപ്പെടുന്ന തോന്നുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ അൺബോക്സിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ അടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലൂടെ ബെല്ലൈക്കൺ ആക്കുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതൊരു ഫണ്ണി വീഡിയോയിൽ കാണാം see you soon bye Tell me pretty lies, look me in the face, tell me that you love me